കാറിന് മുകളിൽ കുട്ടികളെ കയറ്റിരുത്തി അപകടകരമായ ഡ്രൈവിംഗ് കൊടുവള്ളി സ്വദേശിയുടെ കാറിന് മുകളിലാണ് മൂന്ന് കുട്ടികളെ ഇരുത്തി അമിത വേഗതയിൽ ഓടിച്ചത് ദേശീയപാതയിൽ കുന്നമംഗലം ഭാഗത്തുനിന്ന് പിന്നിലുണ്ടായിരുന്ന കാർ യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത് കെ എൽ അൻപത്തി എക്സ് എഴുപത് പന്ത്രണ്ട് നമ്പർ കാറിലായിരുന്നു സാഹസിക യാത്ര കാറിനെ മറികടന്ന് അപായ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും അമിത വേഗത കാരണം ഈ കാറിനെ മറികടക്കാനായില്ലെന്ന് ഇവർ പറയുന്നു തിരക്കേറിയ ദേശീയപാതയിലൂടെ അമിത വേഗതയിൽ പോകുന്ന കാർ പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ മൂന്ന് കുട്ടികളും റോഡിലേക്ക് തെറിച്ചു വീഴും ഇത് വൻ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും ഓനാണ് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചൊരു വീടൊരുക്കാം സി പി എലഗൻസിയോടൊപ്പം ഫ്ലോറുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢി നൽകാൻ കചാരിയ സൊമാനി നിറ്റ്കോ ഹിൻവെയർ എക്സാരോ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ടൈൽസിന്റെ വിപുലമായ ശ്രേണി കൂടാതെ വിലക്കുറവിൽ മഹാവിസ്മയം തീർത്ത് മനം കവരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ഗ്രൂഹെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഹിൻവെയർ ലാമിറ്റ് കോസ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി വെയറുകളും ബാത്റൂം ഫിറ്റിംഗ്സും ഹൂട്ടിക് ലാസിൽ എന്നീ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്ക് തുടങ്ങിയവയുടെ വലിയ കളക്ഷൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താം ഒട്ടേറെ ചോയ്സുകളിൽ നിന്നും ഒപ്പം സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന മികച്ച സർവീസും ഫ്രീ ഡെലിവറിയും C P Elegance Vavad Koduvally and Vellimukku Malappuram